താരി ഗന്ധാരോ താരി ദിനന്തോ താരി ഗന്ധാരോ താരി ദിനന്തും സൂര്യനുദിച്ചു കണ്ടേ താരി ഗന്ധാരും നേരം പുലർന്നു പോയേ താരി ദിനന്തും ഒരു പിടി ഞാറെടുത്തേ താരി ഗന്ധാരും ആദിത്യൻ കതിരു നോക്കേ താരി ദിനന്തും ആദിത്യൻ കതിരു കണ്ടേ താരേകന്താറും ദൈവത്തെ കൈയെടുത്തേൻ താരിദിനന്തും തമ്പൂരാൻ വന്നല്ലോ താരേകന്താറും തല്ലിക്കരാകേറ്റുമേ താരിദിനന്തും നട്ടിട്ടും തീരുന്നില്ലേ താരേകന്താറും നേരം പുലർന്നു പോയേ താരിദിനന്തും മേനി തളർന്നു പോയേ താരേകന്താറും നേരം പുലർന്നു പോയേ താരിദിനന്തും தாரிகந்தாரோம் தாரிதினந்தோம் தாரிகந்தாரோம் தாரிதினந்தோம்